പുസ്തകം welcome back to my channel അപ്പോൾ അമ്മ ചെയ്യാൻ പോകുന്ന ചിത്രം വരയ്ക്കലാണ് ഞാൻ എന്തായാലും കടക്കാം തന്നെ അടിയിലും Okay. നമുക്കോട് കണ്ണ് വരയ്ക്കണം നമ്മൾ കണ്ണ് തെറ്റിപ്പോയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടിയും കണ്ണ് ഓക്കെ ഇനി നമ്മളൊരു കോഴിക്കുട്ടി വിരിഞ്ഞതാണ് വരയ്ക്കാൻ പോകുന്നത് നമുക്കൊരു ഫസ്റ്റ് പട്ടണം വട്ടണം ഇത് കളർ എടുത്തിട്ട് രസം ഉണ്ടാവുള്ളൂ നമുക്ക് വട്ടം വരയ്ക്കാം മഞ്ഞാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ കൊടുക്കാം ഇനി ഇവിടെ ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്കിനി വൈറ്റ് ആണ് വേണ്ട വസ്തു വൈറ്റ് ചേർക്കാം വൈറ്റ് വേണം നിർബന്ധമല്ല നമുക്ക് അതുകൊണ്ട് മാത്രം വൈറ്റ് കൊടുക്കും ഭംഗിക്ക് അപ്പം നമ്മളിനി മൂക്കാണ് വരയ്ക്കാൻ മൂന്നര കുഞ്ഞു ജസ്റ്റ് ഒരു കുഞ്ഞ് എടുത്താൽ മതി വരയ്ക്കാം ഇനി അടുത്തത് വരയ്ക്കുന്നത് ഇനി കോഴിക്കുട്ടി കഴിഞ്ഞു ഇത് വിരി ഇനി വിരിഞ്ഞത് വരയ്ക്കാം